C C ലെ ടു ഡൈമെൻഷണൽ അറേസ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവിടെ പഠിക്കുന്നത് എന്താണ് ടു ഡൈമെൻഷണൽ അറേ ഒരു ഉദാഹരണത്തിലൂടെ ഇത് നോക്കാം ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 11.10 ഉബുണ്ടുവിലെ GCC g compiler version 4.61 2 dimensional arrayയുടെ ആമുഖത്തോടെ തുടങ്ങാം റോ കോളം മെട്രിക്സിലാണ് 2D അറേയ്സ് സ്റ്റോർ ചെയ്യുന്നത് ഇടത്തെ ഇൻഡെക്സ് റോയെ കാണിക്കുന്നു വലത്തെ ഇൻഡെക്സ് കോളം സൂചിപ്പിക്കുന്നു സി Cലെ ഒരു മെട്രിക്സിന്റെ അല്ലെങ്കിൽ arrayയുടെ ആദ്യത്തെ ഇൻഡെക്സ് എപ്പോഴും പൂജ്യമായിരിക്കും ഇവിടെ റോ കോളം മെട്രിക്സിലുള്ള ഒരു 2 ഡൈമെൻഷണൽ അറേ കാണാം ആദ്യത്തെ ഇൻഡെക്സ് 0 2 ഡൈമെൻഷണൽ അറേ ഡിക്ലയർ ചെയ്യുന്നതെങ്ങനെയെന്ന് നോക്കാം ഇതിന്റെ ഘടന ഡാറ്റ ടൈപ്പ് അറേയുടെ പേര് റോ കോളം ഉദാഹരണം രണ്ട് റോസും മൂന്ന് columnsഉം ഉള്ള നം എന്ന ഒരു ടു ഡൈമെൻഷണൽ അറേ ഡിക്ലയർ ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം കാണാം പ്രോഗ്രാം നേരത്തെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അത് തുറക്കട്ടെ ശ്രദ്ധിക്കുക നമ്മുടെ ഫയലിന്റെ പേര് 2d-array.c ഈ പ്രോഗ്രാമിൽ 2 ഡൈമെൻഷണൽ അറേയുടെ elementsന്റെ തുക കാണുന്നു കോഡ് വിശദമാക്കട്ടെ ഇത് നമ്മുടെ ഹെഡർ ഫയൽ ഇത് മെയിൻ ഫങ്ഷൻ ഇവിടെ വേരിയബിളുകൾ i j ഡിക്ലയർ ചെയ്യുന്നു എന്നിട്ട് മൂന്ന് റോസും നാല് കോളംസും ഉള്ള നം1 ഡിക്ലയർ ചെയ്യുന്നു വീണ്ടും മൂന്ന് റോസും നാല് കോളംസും ഉള്ള നം2ഉം നം1 നം2 എന്നിവ 2 ഡൈമെൻഷണൽ അറേയ്സ് ആണ് നം1 matrixന്റെ എലിമെന്റ്സ് യൂസർ ഇൻപുട്ടായി സ്വീകരിക്കുന്നു എലിമെന്റ്സ് റോ വൈസ് ആയി സ്റ്റോർ ചെയ്യുന്നു i rowയും j columnവും സൂചിപ്പിക്കുന്നു ഈ ഫോർ ലൂപ്പ് iയെ 0 മുതൽ 2 വരെ റൺ ചെയ്യിപ്പിക്കാനുള്ള കണ്ടീഷൻ പരിശോധിക്കുന്നു ഈ ഫോർ ലൂപ്പ് jയെ 0 മുതൽ 3 വരെ റൺ ചെയ്യിപ്പിക്കാനുള്ള കണ്ടീഷൻ പരിശോധിക്കുന്നു ഇതുപോലെ num2ന്റെ elementsഉം യൂസർ ഇൻപുട്ട് ആയി സ്വീകരിക്കുന്നു ഇവിടെ മാട്രിക്സ് നം1 കാണിക്കുന്നു ടെർമിനലിൽ മാട്രിക്സ് നിരയിലാക്കുന്നതിനായി 3d ഉപയോഗിക്കുന്നു ഇവിടെ മാട്രിക്സ് നം2 കാണിക്കുന്നു എന്നിട്ട് നം1 നം2 മെട്രിക്സുകൾ തമ്മിൽ കൂട്ടി ഫലം കാണിക്കുന്നു ഇത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് സേവ് ക്ലിക്ക് ചെയ്യുക പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ കൺട്രോൾ Alt T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ തുറക്കുക കംപൈൽ ചെയ്യാൻ GCC space 2d hyphen array dot c space hyphen o space R R type ചെയ്ത് എന്റർ കൊടുക്കുക എക്സിക്യൂട്ട് ചെയ്യാൻ arr ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക Enter the elements of 3 into 4 array നം1 എന്ന് കാണുന്നു മൂല്യങ്ങൾ എന്റർ ചെയ്യുന്നു Enter the elements of 3 into 4 array num2 കാണുന്നു. മൂല്യങ്ങൾ എന്റർ ചെയ്യുന്നു. Output കാണുന്നു. ഇവിടെ നം1 matrix കാണാം. ഇവിടെ നം2 matrixഉം ഇത് num1ന്റേയും num2ന്റേയും തുക ഇതേ പ്രോഗ്രാം Cൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് നോക്കാം പ്രോഗ്രാം നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട് അത് തുറന്ന് വിശദമാക്കാം 2 dimensional arrays in C program ഇതാണ് ശ്രദ്ധിക്കുക നമ്മുടെ ഫയലിന്റെ പേര് 2d hyphen array dot dot extension ആണ് കോഡ് വിശദമാക്കട്ടെ അയോസ്ട്രീം ഹെഡർ ഫയൽ ഇതാണ് ഇത് യൂസിങ് സ്റ്റേറ്റ്മെന്റ് ഇത് മെയിൻ ഫങ്ഷൻ ൽ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാനായി കൌട്ട് ഉപയോഗിക്കുന്നതിനാൽ ഇവിടെ നമുക്ക് കൌട്ട് ഫങ്ഷൻ ഉണ്ട് എന്നിട്ട് സിൻ ഫങ്ഷൻ ൽ ഒരു വരി റീഡ് ചെയ്യാൻ സിൻ ഉപയോഗിക്കുന്നു ഇവിടെ നാല് സ്പേസിന് സമമായ ഹൊറിസോണ്ടൽ ടാബിന് വേണ്ടി സ്ലാഷ് t ഉപയോഗിക്കുന്നു കോഡിന്റെ ബാക്കി ഭാഗം C കോഡിന്റേത് പോലെയാണ് സേവ് ക്ലിക്ക് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യട്ടെ ടെർമിനലിലേക്ക് തിരികെ വരിക പ്രോംപ്റ്റ് വൃത്തിയാക്കുന്നു കംപൈൽ ചെയ്യാൻ g space 2d hyphen array dot CPP hyphen o space ആർ1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യാൻ arr1 ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക ഇവിടെ Enter the elements of 3 into 4 array നം1 എന്ന് കാണുന്നു മൂല്യങ്ങൾ നൽകുന്നു Enter the elements of 3 into 4 array നം2 എന്ന് കാണുന്നു മൂല്യങ്ങൾ നൽകുന്നു ഔട്ട്പുട്ട് കാണുന്നു നം1 നം2 മെട്രിക്സുകൾ കാണാം ഇത് നം1ന്റെയും ന്റെയും തുക ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു സ്ലൈഡിലേക്ക് തിരികെ വരാം ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഒരു 2D arrayയിൽ എലിമെന്റ്സ് നൽകുന്നത് 2D അറേ പ്രിന്റ് ചെയ്യുന്നത് 2 ഡൈമെൻഷണൽ arrayയുടെ തുക കാണുന്നത് ഒരു അസൈൻമെന്റ് യൂസറിൽ നിന്ന് ഇൻപുട്ടായി 2 ഡൈമെൻഷണൽ അറേയ്സ് സ്വീകരിക്കുന്ന ഒരു പ്രോഗ്രാം എഴുതുക അവ വ്യവകലനം ചെയ്ത് ഫലം കാണുക ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് spoken tutorial project team spoken ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.org ൽ ബന്ധപ്പെടുക spoken tutorial project talk to a teacher പ്രൊജക്റ്റിന്റെ ഭാഗമാണ് ഇതിനെ പിന്താങ്ങുന്നത് national mission on education through ICT MHRD government of India ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ ഐറ്റ് ബോംബേ ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി